ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം സാധാരണയായി ഹൈബ്രിഡ് വാഹനങ്ങളിലും അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളിലുമാണ് ഈ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന ടെക്നോളജി ഉപയോഗിക്കുന്നത് energy can neither be created nor destroyed എന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നത് അതായത് ഊർജത്തെ നമുക്ക് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കുകയില്ല പിന്നെയോ അത് ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാൻ സാധിക്കും നാം സാധാരണ വാഹനങ്ങളിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് ആയിട്ടാണ് മാറുന്നത് ടയർ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇനേർഷ്യ മൂലമുണ്ടാകുന്ന ഉണ്ടായിട്ടുള്ള ആ എനർജിയെ അതല്ലെങ്കിൽ നമ്മൾ എഞ്ചിനിൽ നിന്നും കൊടുത്ത എനർജിയെ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നു എങ്ങനെ ഹീറ്റായിട്ട് കൺവേർട്ട് ആയി അത് ബ്രേക്കിനകത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് സാധാരണ വാഹനങ്ങളിൽ നടക്കുന്നത് എന്നാൽ ഒരു റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ഘടിപ്പിച്ചിട്ടുള്ള ഒരു വാഹനത്തിൽ ഈ നഷ്ടപ്പെട്ടു പോകുന്ന ഹീറ്റ് എനർജിയായി താപോർജമായി നഷ്ടപ്പെട്ടു പോകേണ്ട ആ എനർജിയെ നഷ്ടപ്പെടാതെ തിരിച്ച് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു ഡിസലറേഷനിലൂടെ ഉണ്ടാകുന്ന അതായത് ഒരു നിശ്ചിത സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ടയർ ആ സ്പീഡിൽ നിന്നും താഴേക്ക് വരുമ്പോൾ ഡിസലറേഷൻ നടക്കുമ്പോൾ ആ കറക്കത്തിന്റെ വേഗത കുറവിനെ വേഗത കുറയലിനെ rate of reduction in speed അത് ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നു ഒരു നിശ്ചിത സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ആ സ്പീഡിൽ തുടരുന്നതിന് ബാറ്ററിയിൽ നിന്നും വൈദ്യുതി നൽകിക്കൊണ്ടിരിക്കേണ്ടതാണ് ഉദാഹരണം നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ അനുസരിച്ച് അതേ വേഗതയിൽ തുടരുവാനുള്ള ശേഷിയുണ്ട് എന്നാൽ ലോ ഓഫ് ഇനേർഷ്യ എന്നാൽ വായുവിന്റെ ഫ്രിക്ഷൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് റോഡിന്റെ ഫ്രിക്ഷൻ ഡ്രൈവറുടെ ബ്രേക്ക് ആപ്ലിക്കേഷൻ മുതലായ കാരണങ്ങൾ കൊണ്ട് വാഹനത്തിന്റെ വേഗത കുറയുന്നു അതായത് നാൽപ്പത് കിലോമീറ്ററിൽ നിന്നും ഇരുപതിലേക്ക് കുറയുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം ഇങ്ങനെ താഴേക്ക് rate of reduction in rotation അത് കുറയുമ്പോൾ അതിന്റെ റേറ്റ് വ്യത്യസ്തമായിരിക്കും ഇത്തരത്തിൽ വേഗത കുറയ്ക്കുമ്പോൾ ബാറ്ററിയിൽ നിന്നും വൈദ്യുതിയുടെ ആവശ്യമില്ല എന്നാൽ ഈ സമയം മോട്ടോറിന്റെ വൈൻഡിങ് വൈൻഡിങ് അതിന് അതുവരെ ഒഴുകിക്കൊണ്ടിരുന്ന ദിശയ്ക്ക് വിപരീത ദിശയിൽ ഒരു വൈദ്യുതി പ്രവാഹം ഉണ്ടാക്കുന്നു ജനറേറ്റ് ചെയ്യപ്പെടുന്നു അതിന് കാരണം റോട്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡാണ് അങ്ങനെ സെയിം ഉപകരണം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജനറേറ്റർ ആയി മാറുന്നു അത്തരത്തിലുള്ള വൈൻഡിങ്സ് ആണ് റോട്ടോറിലും സ്റ്റേറ്ററിലും നമ്മൾ ചുറ്റിയിരിക്കുന്നത് ഒരു ഹൈബ്രിഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് ഈ തരത്തിൽ മോട്ടോർ ആയും ജനറേറ്റർ ആയും പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന motor cum generator unit hi friends ഇന്നത്തെ നമ്മുടെ വീഡിയോ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റത്തെ കുറിച്ചാണ് ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ജനറേറ്റർ ആയും മോട്ടോർ ആയും ഒരേ സമയം പ്രവർത്തിക്കുന്ന യൂണിറ്റാണ്